ഉള്ള പ്രത്യേകതകൾ അതാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ഇന്ന് നമ്മൾ എഫ് എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ പ്രത്യേകതകളാണ് ഇന്ന് പറയുക ഈ എഫ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവരെ വളരെ ആത്മാർത്ഥതയുള്ളവരും ശുഭാപ്തി വിശ്വാസികളും ആയിരിക്കും പറയുക മറ്റുള്ളവരെ സംരക്ഷിക്കാൻ മിടുക്കരായിട്ടുള്ള ഇക്കൂട്ടർ തമാശ പറയാനും ആസ്വദിക്കാനും മനസ്സുള്ളവരുമായിരിക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണത നിർബന്ധമുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ കുറച്ച് ശൃംഗാരപരമായ സ്വഭാവം ഇവർക്കുണ്ടാവും ഉദാരശീലരാണവർ അതുപോലെ തന്നെ നാടകീയമായ മുഹൂർത്തങ്ങളൊക്കെ ഓർത്തിരുന്നിട്ട് അതിൽ ആനന്ദവും സംതൃപ്തിയും കണ്ടെത്തുന്ന ആൾക്കാരാണ് ഈ എഫ് എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആൾക്കാർ വിശ്വസ്തപൂർണമായിട്ടുള്ള ഒരു സൗഹൃദവും സൗന്ദര്യമുള്ള ഒരു ജീവിത പങ്കാളിയും ഇതിൻ്റെ സവിശേഷതകളാണ് എഫ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നവർ സൗന്ദര്യമുള്ളവരാണ് ഏത് മേഖലയിലും തികഞ്ഞ ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ് അവർ വളരെ ആലോചിച്ച് മാത്രമേ അവർ ചെലവുകൾ നടത്തുകയുള്ളൂ എന്ന് പറയപ്പെടുന്നു ഇവർ വളരെ ഉത്തരവാദിത്വ ബോധമുള്ള ആൾക്കാരാണ് പ്രണയത്തിന് ഇവർ ഏറെ പ്രാധാന്യം നൽകുന്ന ആൾക്കാരാണെന്നാണ് പറയുക ഇഷ്ടപ്പെട്ട ആളെ ഇവർ ജീവനതുല്യം തുല്യം സ്നേഹിക്കുന്നവരുമാണ് സദാ ജാഗ്രത ആവശ്യമുള്ള അക്ഷരമാണ് എഫ് ജാഗ്രതയില്ലെങ്കിൽ ഇണക്കവും ഐക്യവും കൈമോശം വരാവുന്ന അക്ഷരമാണിത് പ്രായോഗിക രീതിയിൽ നിന്ന് അകന്നു പോകുന്ന സ്വഭാവവും ഈ അക്ഷരക്കാർക്കുണ്ട് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഇവർക്ക് സന്മാർഗ ജീവിതചര്യകളൊന്നും വിധിച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്നു എഫിനോട് എ ആറ് ജി എച്ച് എന്നീ അക്ഷരങ്ങൾ ചേർന്നുള്ള പേരുകളൊക്കെ വരികയാണെങ്കിൽ പെരുമയും സാമ്പത്തികവും വാഹനങ്ങളും കലാകായിക രംഗങ്ങളിലൊക്കെ പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമാകും ഈ എഫ് അക്ഷരത്തിന് ആഗ്രഹങ്ങൾ ധാരാളമാണെങ്കിലും മറ്റുള്ളവരെ അനുസരിപ്പിക്കാനുള്ള പ്രവണതയാണ് അവർ കൂടുതലായിട്ട് കാണിക്കുക സൗഹൃദവും ശേഷിയും ഉണ്ടെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി പോകുന്ന സ്വഭാവവും എഫ് എന്ന് പറയുന്ന അക്ഷരം വഹിക്കുന്നു സന്മാർഗ ജീവിതമല്ല ഇവരുടേത് സുഖലോലുപരായതിനാൽ ആഗ്രഹിച്ച കാര്യം നേടാൻ എന്തു പ്രവൃത്തി ചെയ്യുവാനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല സൗന്ദര്യമുള്ള ജീവിത പങ്കാളിയാണ് ഇവരെ കിട്ടുന്നതും അതുകൊണ്ട് തന്നെ ഇവർക്ക് സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നവരുമായിരിക്കും പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ ഈ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയത്തുമില്ല മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നതിലും ഇവർക്ക് കാര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിലാണ് ഇവർക്ക് കൂടുതൽ പ്രാധാന്യം ഉദാരശീലരും കലാകായിക രംഗങ്ങളിലെല്ലാം വളരെയധികം ശോഭിക്കുന്നവരുമാണ് എഫ് എന്ന് പറയുന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ എഫ് എന്ന് പറയുന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ റൊമാൻസ് വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ലൈംഗികമായിട്ടുള്ള ജീവിതത്തിൽ വളരെ അതീവമായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കുമെങ്കിലും പ്രണയത്തിലും ദാമ്പത്യത്തിലും ഇവർ ആത്മാർത്ഥത വളരെയധികം കൂടുതൽ കാണിക്കുന്നവരുമാണ് അപ്പോൾ ഈ എഫിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ബന്ധുവിത്താദികൾക്കൊക്കെ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം